ഇരുപത്തിയാറ് അക്ഷരങ്ങളുടെയും വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ എച്ച് വരെയുള്ള അക്ഷരങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഈ പരമ്പരയിൽ അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞിട്ട് നമുക്കിതൊരു പ്ലേലിസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് എടുത്ത് കാണാനുള്ള സൗകര്യം ഇത് ചെയ്യുന്നതാണ് മിക്കവാറും അത്തരം വീഡിയോകൾ ഇപ്പം നക്ഷത്രങ്ങളുടെ വീഡിയോ സംഖ്യാശാസ്ത്രത്തിൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പമെടുത്ത് കാണുന്നതിലേക്കായിട്ട് എന്തായാലും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാകുന്ന പക്ഷം എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കിന്ന് പേരിൻ്റെ ആദ്യ അക്ഷരം വൈ ആയിട്ട് വരുന്ന ആൾക്കാരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വൈ എന്ന് പറയുന്ന അക്ഷരം കേതുവിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണെന്ന് പറയുക ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള ഒരു കഴിവാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അനന്തമായിട്ടുള്ള ആഗ്രഹങ്ങളും സംസാരത്തിന് നിയന്ത്രണമില്ലായ്മയും ഇവരിൽ കാണാറുണ്ട് ശാരീരികമായിട്ട് ഇവർ വളരെ ശക്തരായിരിക്കുന്ന ആൾക്കാരായിട്ടാണ് പറയുക ഏത് കാര്യത്തിലും വിജയപരാജയങ്ങൾ നോക്കാതെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിരിക്കും അതുപോലെ തന്നെ സാധാരണ പേരുകളിൽ അധികം കാണാത്ത ഒരക്ഷരമാണ് ഈ വയ്യ ഇതിൻ്റെ അമിത കാന്തിക ശക്തി ചിലപ്പോൾ വിപരീതമായിട്ടും ഭവിക്കും അതുകൊണ്ടായിരിക്കണം ഈ പ്രാചീന കാലം മുതൽ തന്നെ ഈ അക്ഷരം അധികം ആരംഭിക്കാൻ ഉപയോഗിക്കാത്തത് എന്നാൽ ഈ അക്ഷരം സാമൂഹികമായിട്ടുള്ള ഒരു അംഗീകാരവും മതിപ്പും ആർജിക്കാൻ ശേഷിയുള്ളതാണ് സ്വന്തം വിശ്വാസത്തിന് വേണ്ടിയിട്ട് ത്യാഗ ജീവിതം നയിക്കാനും സ്വയം ബലി കൊടുക്കാനും വരെ ഇവർ തയ്യാറാകുകയും ചെയ്യും പുറമേ കാണുന്നതിനും അപ്പുറം സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടിയാണ് ഇവർ ആത്മീയമായിട്ട് ഉന്നതിയിലെത്തുന്ന ഒരക്ഷരം കൂടിയാണ് ഈ വൈ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമല്ല ഇവരുടേത് നല്ല ബുദ്ധിയും ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനവും ഇവർക്കുണ്ടാവും ഏകാന്തതയും ഏകാന്തതയിലെ പ്രവർത്തനവുമാണ് ഇവർക്ക് കൂടുതൽ പ്രിയം ഉൾവിളികളും മുന്നറിവും ഇവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക ഗുണങ്ങളാണ് അതുപോലെ തന്നെ എല്ലാം തൻ്റെ അധ്യക്ഷതയിൽ നടക്കണമെന്ന് മനസ്സിൽ നിഗൂഢമായിട്ടുള്ള ഒരു ആഗ്രഹം വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ പെരുമാറാനും അതുവഴി നേതൃസ്ഥാനത്തേക്ക് എത്താനുമായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കൃത്യമായിട്ട് മനസ്സിലാക്കിയവരെ മുന്നേറുകയും ചെയ്യും ഏത് കാര്യത്തിലും വിജയപരാജയങ്ങൾ നോക്കാതെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ കൂടിയാണ് ഈ വൈ എന്ന് പറയുന്ന അക്ഷരത്തിലെ പേര് തുടങ്ങുന്ന ആൾക്കാർ ഈ അനന്തമായിട്ടുള്ള ഈ ആഗ്രഹങ്ങളും അതുപോലെ എടുത്തിയാട്ടിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അവരെ പലപ്പോഴും അപകടങ്ങളിൽ ചുണ്ട് ചാടിക്കാറുണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവരാണ് ഇവർ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വിഷയങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ വന്നു ഭവിക്കാറുമുണ്ട് ഇവർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും നല്ല ബിസിനസ്സുകാരുമായിരിക്കും എന്നും പറയണം പുരോഗമനവാദികളായിട്ടുള്ളവർ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവുമായിരിക്കും വൈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാരെ ലൈംഗികമായിട്ടുള്ള തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ലൈംഗിക വിഷയങ്ങളിൽ ഒത്തിരി താല്പര്യമുള്ളവരെ പങ്കാളിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കണം എന്ന് പറയാം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പങ്കാളിയുമായിട്ട് ഇടപെട്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ കൂടിയാണ് ഈ വൈ എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാർ എന്തായാലും ഈ വൈ എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും നമസ്കാരം